ശക്തമായ മഴയും മണ്ണൊലിപ്പ് മൂലം പല കൃഷിയിടങ്ങളിലും ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട് മണ്ണിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം വെള്ളം ചെല്ലുമ്പോൾ മണ്ണിലെ കാപ്പില്ലറികളിൽ കുടുങ്ങിക്കിടക്കുന്ന വായു പുറത്തുപോകുന്നു അത് ചെടികളുടെ വേരോട്ടത്തെയും ജല ആകിരണശേഷിയെയും ദോഷകരമായി ബാധിക്കുന്നു കൂടുതൽ ദിവസം വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയാനും ഇത് വഴിവെക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേരിന് ആഘാതം വരാത്ത രൂപത്തിൽ മണ്ണിളക്കി കൊടുക്കുകയോ മണ്ണ് കയറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നത് വേരിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കും അതിവർഷം മൂലം മണ്ണിലെ നൈട്രജൻ പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുവാൻ സാധ്യത കൂടുതലാണ് ഇത് പരിഹരിക്കുവാൻ നൈട്രജനും പൊട്ടാസ്യവും ലഭ്യമാകുന്ന വളങ്ങൾ പ്രത്യേകിച്ചും പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപത് പോലുള്ള വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക വേരുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നേർപ്പിച്ച പച്ച ചാണകത്തിന്റെ തെളി നൂറ് ലിറ്ററിന് ഒരു കിലോ ട്രൈക്കോഡർമ ചേർത്ത് ചെടിയുടെ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്